ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിലെ ബാക്കി കണക്കാണ് ഇന്ന് ചെയ്യുന്നത് അതായത് നാലാമത്തെ കണക്ക് in Omega store selling fans sold at thousand seven hundred and twenty eight rupees a piece fetches hundred and twenty eight rupees as profit Y pedestal fan sold at 2,616 rupees a piece fetch 216 rupees as profit which sale is more profit എന്താണ് മനസ്സിലായത് ഒരു കച്ചവട സ്ഥാപനം അവിടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയ്ക്ക് ഒരു സീലിംഗ് ഫാൻ വിൽക്കുമ്പോൾ നൂറ്റി എട്ട് രൂപ ലാഭം കിട്ടുന്നു അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം എന്താണ് സീലിംഗ് ഫാനിൻ്റെ വിറ്റ വില ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് സീലിംഗ് ഫാനിൻ്റെ വിറ്റ വിലയാണ് ആദ്യം തന്നിരിക്കുന്നത് വിറ്റ വില എത്രയാണ് thousand seven hundred and twenty eight ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് വിറ്റത് അപ്പോൾ ഇവിടെ വാങ്ങിയ വില തന്നിട്ടില്ല നമ്മൾ കണ്ടുപിടിക്കണമായിരിക്കും നോക്കാം നമുക്ക് നോക്കാം ഒരു സീലിംഗ് ഈ സീലിംഗ് ഫാൻ വിറ്റപ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ലാഭം കിട്ടുന്നു അപ്പം നമുക്കിവിടെ എഴുതാം ലാഭം ലാഭം എത്രയാണ് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് ഒരു പെഡസ്റ്റൽ ഫാൻ വിൽക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് രൂപ ലാഭം കിട്ടുന്നു അപ്പം നമ്മൾ താഴോട്ട് പെഡസ്റ്റൽ ഫാനിൻ്റെ വഴി എഴുതാം വിറ്റ് വില എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപ അല്ലേ ഇനി അത് വിറ്റപ്പോൾ കിട്ടിയ ലാഭം എത്രയാണ് ഇരുന്നൂറ്റി പതിനാറ് അപ്പോൾ ഇവിടെ നമുക്ക് ലാഭം ഇരുന്നൂറ്റി പതിനാറ് എന്നെഴുതാം ഇനി ഇനി എന്താണ് ഏത് ഏത് ഫാന് വിൽക്കുന്നതാണ് കച്ചവടക്കാരന് കൂടുതൽ ലാഭം അപ്പം നമുക്ക് പേഴ്സൻറ്റേജ് കാണണ്ടേ ഏത് ഫാനാണ് വിൽക്കുമ്പോൾ കൂടുതൽ രൂപ കിട്ടുന്നത് എന്നുള്ളതിന് പേഴ്സൻറ്റേജ് കാണണം അതിനായിട്ട് എന്ത് ചെയ്യണം ആദ്യം വാങ്ങിയത് എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് നമുക്കറിയണം എങ്കിലല്ലേ വാങ്ങിയ വിലയും ലാഭവും നൂറ് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴല്ലേ നമുക്ക് ശതമാനം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സീലിംഗ് ഫാനിൻ്റെ വാങ്ങിയ വില കണ്ടുപിടിക്കണം വാങ്ങിയ വില എങ്ങനെ കണ്ടുപിടിക്കും വാങ്ങിയ വില എങ്ങനെ കണ്ടുപിടിക്കും വാങ്ങിയ വില കണ്ടുപിടിക്കുന്നതിന് വിറ്റ വിലയിൽ നിന്നും വിറ്റ വിലയിൽ നിന്നും ലാഭം കുറച്ചാൽ മതി ലാഭം എത്ര നൂറ്റി ഇരുപത്തി എട്ട് അപ്പോൾ നമുക്കത് കുറച്ച് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്നും നൂറ്റി ഇരുപത്തി എട്ട് മൈനസ് ചെയ്യുകയാണ് അപ്പോൾ എട്ടിൽ നിന്ന് എട്ട് മൈനസ് ചെയ്താൽ പൂജ്യം രണ്ടിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്താൽ പൂജ്യം ഏഴിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ ആറ് ഇതാ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സീലിംഗ് ഫാന് വാങ്ങിയ വില അപ്പോൾ നമുക്ക് വാങ്ങിയ വില കിട്ടിയിട്ടുണ്ട് എത്ര രൂപയാണ് ആയിരത്തി അറുന്നൂറ് സീലിംഗ് ഫാനിൻ്റെ ശതമാനം കാണാൻ എന്ത് ചെയ്യണം വാങ്ങിയ വില പിന്നെ ലാഭം നൂറ്റി ഇരുപത്തി എട്ട് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ രണ്ട് പൂജ്യവും ഇതും തമ്മിൽ വെട്ടിപ്പോകും ഇനി എന്ത് ചെയ്യണം ഈ പതിനാറ് ഭാഗം നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് പതിനാറ് എത്ര തവണ പോകും എന്ന് കാണാനായിട്ട് പതിനാറിന് നമുക്ക് എട്ട് കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം സിക്സ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് സിക്സ് ഇൻറ്റു എയ്റ്റ് നാൽപ്പത്തി എട്ട് അതിലെ എട്ട് ഇവിടെ എഴുതാം നാല് ഇവിടെ എഴുതുക ഇനി one into eight eight eight plus four എത്രയാണ് ട്വൽവ് ഇപ്പം നൂറ്റി ഇരുപത്തി എട്ട് എട്ട് തവണ പതിനാറിൽ പോകും അല്ലേ അപ്പം ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് എട്ട് പെർസെൻ്റ് ആണ് എട്ട് ശതമാനമാണ് മനസ്സിലായോ ഇനി പെഡസ്റ്റിൽ ഫാനിൻ്റെ വാങ്ങിയ വില രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ഓ സോറി വാങ്ങിയ വിലയല്ല വിറ്റ വിലയാണ് വിറ്റ വില രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറാണ് ഇനി വാങ്ങിയ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം വാങ്ങിയ വില വിറ്റ വിലയിൽ നിന്നും ലാഭം മൈനസ് ചെയ്താൽ പോരെ ഇരുന്നൂറ്റി പതിനാറ് അപ്പൊ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് മൈനസ് ഇരുന്നൂറ്റി പതിനാറ് ആറിൽ നിന്നും ആറ് പോയാൽ പൂജ്യം ഒന്നിൽ നിന്നും ഒന്ന് പോയാൽ പൂജ്യം ആറിൽ നിന്നും രണ്ട് പോയാൽ നാല് ഈ രണ്ട് അങ്ങനെ തന്നെ എഴുതുക അപ്പൊ രണ്ടായിരത്തി നാന്നൂറാണ് വാങ്ങിയ വില അപ്പം ഇനി നമുക്ക് ശതമാനം കാണാൻ എളുപ്പമല്ലേ ശതമാനം കാണാൻ എന്ത് ചെയ്യണം വാങ്ങിയ വിലയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് ബൈ ലാഭം ഇരുന്നൂറ്റി പതിനാറ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ വരുമ്പോൾ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും തമ്മിൽ വെട്ടിപ്പോകും അപ്പോൾ ഇനി നമുക്ക് ഇരുന്നൂ ഇരുന്നൂറ്റി പതിനാറ് ഇരുപത്തിനാലിൽ എത്ര തവണ പോകും എന്നുള്ളതാണ് നോക്കേണ്ടത് ഇരുന്നൂറ്റി പതിനാറ് ഭാഗം ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇൻറ്റു നയൻ ഒന്ന് എടുത്ത് നോക്കിക്കേ നാലൊമ്പത് മുപ്പത്താറ് ആറ് മൂന്ന് ശിഷ്ടം ഇരുപത് പതിനെട്ട് പതിനെട്ട് മൂന്നും ഇരുപത്തൊന്ന് കിട്ടുന്നില്ല അപ്പോൾ നയൻ ടൈംസ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനാറിൽ പോകും അപ്പോൾ ഇവിടുത്തെ പെഡസ്റ്റൽ ഫാനിൻ്റെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ് നയൻ പെർസെൻറ്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഏതിനാണ് സീലിംഗ് ഫാന് വിൽക്കുമ്പോൾ കിട്ടുന്നത് എയ്റ്റ് പെർസെൻറ്റ് ലാഭമാണ് കിട്ടുന്നത് പെഡസ്റ്റൽ ഫാന് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് നയൻ പെർസെൻ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഏത് ഫാന് വിൽക്കുമ്പോഴാണ് കിട്ടുന്നത് ആ പെഡസ്റ്റൽ ഫാന് വിൽക്കുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ ലാഭം പെഡസ്റ്റൽ ഫാന് വെക്കുമ്പോഴാണ് എന്ന് എഴുതണം ഇതും കൂടി എഴുതിയിട്ട് ഈ കണക്ക് നിർത്തണം മനസ്സിലായല്ലോ എന്താണ് കച്ചവടക്കാരന് പെഡസ്റ്റൽ ഫാന് വിൽക്കുമ്പോഴാണ് കൂടുതൽ ലാഭം price of ceiling fan ceiling ഫാനിൻ്റെ വില വിറ്റ വില എത്രയാണ് thousand seven hundred and twenty eight അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് അത് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് one hundred and twenty eight ആണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം അത് വാങ്ങിയ വില കണ്ടുപിടിക്കണം വാങ്ങിയ വില കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് thousand seven hundred and twenty eight വിറ്റ വിലയിൽ നിന്നും ലാഭം മൈനസ് ചെയ്യണം ലാഭം മൈനസ് ചെയ്യുമ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് കിട്ടുന്നത് പിന്നെ സെല്ലിംഗ് പ്രൈസ് ഓഫ് പെഡസ്ട്രൽ ഫാനിൻ്റെ വിറ്റ വില വിറ്റ വില എത്രയാണ് two thousand six hundred and sixteen rupee റുപ്പീസാണ് അതിൻ്റെ അത് വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ റുപ്പീസാണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിയ വില കോസ്റ്റ് ഓഫ് പ്രൈസ് പെഡസ്ട്രൽ ഫാനിൻ്റെ വിറ്റ വിലയിൽ നിന്നും ലാഭം മൈനസ് ചെയ്യുക മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പ്രോഫ് പ്രോഫിറ്റിൻ്റെ പേഴ്സൻ്റ് ആണ് അപ്പോൾ the profit of percent of ceiling ഫാനിൻ്റെ കാണണമെങ്കിൽ വാങ്ങിയ വിലയിൽ നിന്നും വാങ്ങിയ വിലയെ ഡിവൈഡ് ചെയ്യണം എന്താണ് പേഴ്സൻറ്റ് വാങ്ങിയ വിലയിൽ നിന്നും ലാഭം ഭാഗിച്ച് ഇൻറ്റു കൊണ്ട് നൂറ് കൊണ്ട് മൾട്ടി മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എയ്റ്റ് പെർസെൻ്റ് ആണ് കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് നേരത്തെ മലയാളം മീഡിയംകാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു ഇനി ഞാനത് വിശദീകരിക്കണ്ടല്ലോ ഇനി അടുത്ത പെഡസ്ട്രൽ ഫാനിൻ്റെ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് അവിടെയും വാങ്ങിയ വിലയിൽ നിന്നും ലാഭം ഭാഗിച്ചിട്ട് നൂറ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം അവിടെയും ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോവും അതിനുശേഷം ഇരുന്നൂറ്റി പതിനാറിന് ഇരുപത്തിനാല് കൊണ്ട് ഭാഗിക്കുക ഭാഗിക്കുമ്പോൾ കിട്ടുന്ന എത്രയാണ് നയൻ പെർസെൻറ്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കച്ചവടക്കാരന് കിട്ടുന്നത് ഈ പെഡസ്റ്റൽ ഫാന് വിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് വേണം ഈ കണക്ക് ക്ലോസ് ചെയ്യാനേ എന്തെഴുതും pedestal fan is more profitable than ceiling fan എന്ന് എഴുതിയിട്ട് ക്ലോസ് ചെയ്യണം ഓക്കെ ഇനി അവസാനത്തെ ഒരു കണക്കാണ് a retailer buys hundred and fifty kilogram of pepper at four hundred rupees a kilogram and sells it at a profit of sixteen rupees a kilogram ഇവിടെ ഇപ്പോൾ നമുക്ക് വഴി എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊന്ന് നോക്കിക്കേ ആദ്യത്തത് what is the total amount of spend in buying വാങ്ങിയ വില ആദ്യം കണ്ടുപിടിക്കണം പിന്നെ what is the total amount of got വിറ്റ വില ടോട്ടൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം പിന്നെ അടുത്തത് what is the total profit പ്രോഫിറ്റിൻ്റെ ആകെ കണ്ടുപിടിക്കണം what is the profit percent പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ ഒരു ചെറുകിട കച്ചവടക്കാരൻ കിലോഗ്രാമിന് നാനൂറ് രൂപ നിരക്കിൽ നൂറ്റി അൻപത് കിലോഗ്രാം കുരുമുളക് വാങ്ങി ഒരു കിലോഗ്രാമിന് അറുപത് രൂപ വെച്ച് ലാഭമെടുത്തു വിൽക്കുന്നു അപ്പോൾ ഇതിൽ ഒരു കണക്ക് തന്നിട്ടില്ല എന്താണ് വിറ്റ വില എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അതേ കണക്ക് വാങ്ങിയത് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഓരോ പോർഷനായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് വഴി എഴുതി പോകാം ആകെ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാങ്ങിയത് ആകെ എത്ര രൂപയ്ക്കാണ് അപ്പം നമ്മൾ ആദ്യം വാങ്ങിയ വില കണ്ടുപിടിക്കണ്ടേ വാങ്ങിയത് ഒരു ഒരു കിലോഗ്രാമിന് എത്ര രൂപയാണ് നാനൂറ് രൂപ വെച്ച് എത്ര കിലോഗ്രാം വാങ്ങിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് കിലോഗ്രാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ ഇൻഡ്യൂ ചെയ്യണ്ടേ നൂറ്റി അൻപത് അപ്പം നമുക്ക് ഈ രണ്ട് പൂജ്യവും ഈ മൂന്ന് പൂജ്യവും എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് പതിനഞ്ചിനെ നാല് കൊണ്ട് ഒന്ന് ഇൻഡ്യൂ ചെയ്തേ ഈ നാല് ഇരുപത് പൂജ്യം നാല് ശിഷ്ടം ഒരു നാല് നാല് നാലും രണ്ടും ആറ് അറുപത് എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റിയിട്ട ഒരു മൂന്ന് ഇല്ലേ അതും കൂടി എടുത്ത് ഇവിടെ അങ്ങോട്ട് ഇടണം അപ്പോൾ വാങ്ങിയ വില കിട്ടിയില്ലേ വാങ്ങിയ വില അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതണേ നാനൂറ് ഇൻറ്റു നൂറ്റി അൻപത് ഇസിക്കൽ ടു എത്രയാണ് അറുപതിനായിരം അപ്പോൾ വാങ്ങിയ വിലയുടെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ് അറുപതിനായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ഇനി വിറ്റത് ആകെ എത്ര രൂപയ്ക്കാണ് വിറ്റ വില ഇവിടെ നമുക്ക് തന്നിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇവിടെ വേറൊരു ക്വസ്റ്റ്യനിൽ വിറ്റ വില തന്നിട്ടില്ലെങ്കിലും വേറൊരു വഴി തന്നിട്ടുണ്ട് എന്താണ് കുരുമുളക് വാങ്ങിയത് നൂറ്റി അൻപത് നാനൂറ് രൂപയ്ക്ക് നൂറ്റി അൻപത് കിലോഗ്രാമാണ് പക്ഷെ ഒരു കിലോഗ്രാമിന് അറുപത് രൂപ വെച്ച് ലാഭമെടുത്തു അപ്പോൾ ഒരു കിലോഗ്രാമിന് അറുപത് രൂപ ലാഭം എടുത്തെങ്കിൽ നൂറ്റി അൻപത് കിലോഗ്രാമിൻ്റെ ലാഭം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നൂറ്റി അൻപത് ഇൻറ്റു അറുപത് ഇവിടെയും ഈ രണ്ട് പൂജ്യവും നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ പതിനഞ്ചിനെ ആറ് കൊണ്ട് ഇൻറ്റു ചെയ്യാം പതിനഞ്ച് ഇൻറ്റു ആറ് അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് പൂജ്യം മൂന്ന് ശിഷ്ടം ഒരാൾ ആറ് ആറ് മൂന്ന് ഒൻപത് അപ്പം നമുക്ക് തൊണ്ണൂറെന്ന് കിട്ടി തൊണ്ണൂറിൻ്റെ കൂടെ ഈ മാറ്റിയിട്ട രണ്ട് പൂജ്യവും കൂടി ചേർത്ത് ഒൻപതിനായിരം അപ്പോൾ ആകെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ് ഒൻപതിനായിരമാണ് ലാഭം കിട്ടിയിരിക്കുന്നത് അപ്പോൾ വാങ്ങിയ വിലയുടെ കൂടെ ലാഭം കൂട്ടിയാൽ ആകെ വിറ്റ വില നമുക്ക് കിട്ടു കാണൂലേ കാണാൻ പറ്റൂലേ മനസ്സിലായോ മക്കളെ അതായത് വാങ്ങിയത് എത്ര രൂപയ്ക്കാണ് അറുപതിനായിരം രൂപയ്ക്ക് ലാഭം കിട്ടിയത് എത്ര രൂപയാണ് അറുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ ഒൻപതിനായിരം രൂപ ലാഭം കിട്ടി അങ്ങനെയാണെങ്കിൽ വിറ്റ തുക എത്രയായിരിക്കും വാങ്ങിയ വിലയും ലാഭവും പ്ലസ് ചെയ്താൽ വിറ്റ വില നമുക്ക് കിട്ടും അപ്പോൾ അറുപതിനായിരം പ്ലസ് ഒൻപതിനായിരം എത്രയാണ് അറുപത്തി ഒൻപതിനായിരം അറുപത്തി ഒൻപതിനായിരം അപ്പോൾ നമുക്ക് വിറ്റ വില കിട്ടിയില്ലേ ആകെ വിറ്റ വില എത്രയാണ് അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് എഴുതണം അറുപതിനായിരം പ്ലസ് ഒൻപതിനായിരം എത്രയാണ് കിട്ടിയത് അറുപത്തി ഒൻപതിനായിരം ഇനി നമുക്ക് ലാഭത്തിൻ്റെ ശതമാനം കാണണം ലാഭത്തിൻ്റെ ശതമാനം കാണുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ലാഭത്തിൻ്റെ ശതമാനം കാണാൻ വാങ്ങിയ വില ഡിവൈഡഡ് ബൈ ലാഭം ഇൻറ്റു ഹൺഡ്രഡ് വാങ്ങിയ വില അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ക്ഷമിക്കണം വാങ്ങി വിറ്റ വിലയല്ല വാങ്ങിയ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ് അറുപതിനായിരം ഡിവൈഡഡ് ബൈ വി ലാഭം എത്രയാണ് ഒൻപതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് മനസ്സിലായില്ലേ ഇനി എന്ത് ചെയ്യണം ഇനി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ പൂജ്യവും ഇവിടെ രണ്ട് പൂജ്യമുണ്ട് ആ ഇവിടെയും രണ്ട് പൂജ്യമുണ്ട് അത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം ഇനി ഈ ഒൻപതിനായിരത്തിൽ ഒരു രണ്ട് പൂജ്യമുണ്ട് അറുപതിനായിരം അപ്പോൾ ഇവിടെ രണ്ട് പൂജ്യം വെട്ടിപ്പോവും ഇവിടെയും രണ്ട് പൂജ്യം വെട്ടിപ്പോവും അപ്പോൾ തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ സിക്സ് സിക്സ് ഒൻപതിൽ എത്ര തവണയാണ് പോകുന്നത് ഒരു തവണ പോവും ആറ് ഒൻപതിൽ നിന്നും ആറ് മൈനസ് ചെയ്താൽ എത്രയാണ് മൂന്ന് ഇനി ഈ പൂജ എടുത്ത് അതുപോലെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതി ഇനി എന്ത് ചെയ്യണം ആറ് മുപ്പതിൽ എത്ര തവണയാണ് പോകുന്നതെന്ന് നോക്കണം ആറ് ഇൻറ്റു അഞ്ച് എത്രയാണ് മുപ്പതല്ലേ അപ്പോൾ അഞ്ച് ഐ ആറ് മുപ്പത് കണ്ട അപ്പോൾ പെർസെൻ്റ് എത്രയാണ് പതിനഞ്ച് പെർസെൻ്റ് ആണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്താണ് വിറ്റതാകെ എത്ര രൂപയ്ക്കാണ് വിറ്റത് അറുപത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് വിറ്റത് ആകെ ലാഭം എത്രയാണ് ആകെ ലാഭം ഒൻപതിനായിരം ശതമാനം എത്രയാണ് ലാഭത്തിൻ്റെ ശതമാനം എത്രയാണ് പതിനഞ്ച് പെർസെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായ മക്കളെ മനസ്സിലായല്ലോ ഈ ഇനി ഈ ഒരു പോർഷൻ ഇന്ന് ഏത് രീതിയിൽ കണക്ക് ചോദിച്ചാലും നിങ്ങൾക്കത് എഴുതാനായിട്ട് പറ്റുമോ ഇംഗ്ലീഷ് മീഡിയംകാരൊന്ന് നോക്കിക്കേ what is the total amount of spend buying എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം cost of price cost of price എത്രയാണ് നാനൂറ് രൂപ വെച്ച് നൂറ്റി അൻപത് കിലോഗ്രാമിന് എത്ര രൂപയാണെന്ന് നോക്കണം അപ്പോൾ നാനൂറ് ഇൻറ്റു നൂറ്റി അൻപത് അറുപതിനായിരം ഇനി അടുത്ത് ടോട്ടൽ പ്രോഫിറ്റ് കാണണം ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഓരോ കിലോഗ്രാമിന് അറുപത് രൂപയാണ് പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത് അങ്ങനെ നൂറ്റി അൻപത് കിലോഗ്രാമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒൻപതിനായിരമാണ് ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആ വാങ്ങിയ വിലയും ഈ ലാഭവും അല്ലേ വാങ്ങിയ വിലയും ലാഭവും തമ്മിൽ കൂട്ടുമ്പോൾ അറുപത്തി ഒമ്പതിനായിരം അപ്പോൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റ് കാണാൻ എന്ത് ചെയ്യണം പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റ് കാണുന്നത് വാങ്ങിയ വില ഡിവൈഡഡ് ബൈ ലാഭം ഇൻറ്റു ഹൺഡ്രഡ് അതിലെ ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോവും പിന്നെ മുകളിലുള്ള രണ്ട് പൂജ്യവും ഇവിടെയായിട്ട് വെട്ടിപ്പോവും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് തൊണ്ണൂറ് ഭാഗം ആറാണ് അത് പതിനഞ്ച് തവണയാണ് പോകുന്നത് ആറ് മുപ്പത് മനസ്സിലാക്കാം മുപ്പത് പതിനഞ്ച് പെർസെൻ്റ് അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും എന്താണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബൈയിങ് എത്രയാണ് what is the total amount of spend in buying total amount വാങ്ങിയ ടോട്ടൽ എമൗണ്ട് അറുപതിനായിരം sixty thousand what is the total amount of bought അത് വിറ്റത് എത്ര രൂപയ്ക്കാണ് സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റി നയൻ തൗസൻഡിനാണ് വിറ്റത് what is the total profit profit എത്രയാണ് തൊണ്ണൂറായിരം പ്രോഫിറ്റ് നമ്മൾ കണ്ട് അത് ഇത് മനസ്സിലാകാത്തവർക്ക് ഈ നമ്മൾ ആദ്യത്തെ കണക്കിൽ ചെയ്തതുപോലെ ചെയ്തു നോക്കാം വാങ്ങിയ വില മൈനസ് വിറ്റ വില വാങ്ങിയ വില മൈനസ് വിറ്റ വില എത്രയാണ് നയൻ തൗസൻഡ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നയൻ തൗസൻഡ് വന്നിരിക്കുന്നത് what is the profit of percent പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റ് കണ്ടില്ലേ പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റ് എങ്ങനെയാണ് കാണുന്നത് വാങ്ങിയ വില divided by profit into hundred മനസ്സിലായോ